ഇനിയൊരു നാനൂറ് വർഷം കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേക വിഷയം ഇന്ന് പത്ത് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ഒരു സമയം ജീവിതത്തിൽ ആർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കും ഇങ്ങനൊരു സൗഭാഗ്യ സമയം ഒരിക്കലും കിട്ടില്ല ഇതുവരെ ജീവിച്ചിരുന്നവർക്കും പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത്തരം ഒരു സമയത്തെക്കുറിച്ച് പറയാനും ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത പറയാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും ഈ വീഡിയോ ബന്ധുമിത്രാദികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഈ സമയത്തിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഈ രാവണൻ ഇന്ദ്രജിത്ത് ജനിക്കുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളോടും പറഞ്ഞായിരുന്നു അവർ അവരുടെ ഏറ്റവും ഉച്ചമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോയി നിന്ന് ആ മകൻ്റെ ജനന സമയം ഏറ്റവും നല്ല സമയമാക്കണം എന്നുള്ള ഒരു ഓർഡർ കൊടുത്തു അതും പ്രകാരം ഈ ഇന്ദ്രജിത്ത് ജനിക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങളെല്ലാം അവരുടെ സ്വഗ്രഹങ്ങളിലും ഉച്ചസ്ഥിതിയിലുമൊക്കെ പോയി നിന്ന് ഇന്ദ്രജിത്തിന് നല്ലൊരു സമയം കൊടുത്തു എന്നാണ് പറയപ്പെടുക അതുപോലെ തന്നെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള വൃശ്ചിക ലഗ്ന സമയത്ത് വരാൻ പോകുന്നത് ഈ പത്തേ മുക്കാൽ സമയത്ത് വൃശ്ചിക ലഗ്നം വരുമ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം ധനുരാശിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയം വ്യാഴം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടുകയും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് കാരണമാകുന്ന ഒരു ടൈമാണ് ഈ പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ആ വൃശ്ചിക രാശി ഈ സമയത്ത് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് അതും ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന മകരരാശിയിൽ വളരെ ബലവാനായിട്ട് ശനി നിൽക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലുള്ള ശത്രു പീഡകളും നമുക്ക് നശിക്കാനും എല്ലാ രീതിയിലുള്ള അഭൂർത്തികൾ ഉണ്ടാകാനും ഈ സമയത്ത് വളരെയധികം പ്രയോജനം ചെയ്യും ആറാം ഭാവത്തിൽ ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മേടൻ രാശി നിൽക്കുകയാണ് രോഗങ്ങളിൽ നിന്നൊക്കെയുള്ള ശമനത്തിനും എല്ലാ രീതിയിലുള്ള ശത്രുനാശത്തിനുമൊക്കെ ഈ ചൊവ്വായും കാരകത്വം കൊടുക്കുന്ന സമയമായിരിക്കും ഈ വൃശ്ചികരാശി അതുപോലെ തന്നെയാണ് ചന്ദ്രൻ ചന്ദ്രൻ കർക്കടക രാശിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമായിരിക്കും ഈ പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം അപ്പോൾ ഈ സമയത്ത് ചന്ദ്രനും ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഐശ്വര്യവും ഗുണവും ആ ഒമ്പതാം ഭാവം കൊണ്ട് നമുക്ക് കിട്ടുന്ന സമയമാണ് പത്താം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളുടെ എല്ലാം അധിപതിയായിരിക്കുന്ന സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരുന്ന സമയമാണ് തൊഴിലിനൊക്കെ ഉണ്ടാക്കാനും എല്ലാ രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാകാനും ഒക്കെ കഴിയുന്ന നല്ലൊരു സമയമായിരിക്കും ഈ ഒരു സമയവും അതുപോലെയാണ് ബുധൻ വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ ഉച്ചസ്ഥനായിട്ട് സ്വന്തം ക്ഷേത്രമായിരിക്കുന്ന കന്നിരാശിയിൽ നിൽക്കുന്ന സമയവും കൂടാണ് അപ്പം നമ്മുടെ വ്യാഴം ശനി ചൊവ്വ ചന്ദ്രൻ ആദിത്യൻ ബുധൻ ഈ ആറ് ഗ്രഹങ്ങളും അവരവരുടേതായിട്ടുള്ള സ്വന്തം രാശികളിൽ വിരാജിക്കുന്ന ഈ സമയം എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ഗുണങ്ങളും കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു മുഹൂർത്തം തന്നെ ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഈ സമയത്ത് ഈ പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ ദുരിതങ്ങൾക്കും ഒരു ശമനം ഉണ്ടായിട്ട് തൊഴിൽ കിട്ടേണ്ടവർക്ക് തൊഴിൽ കിട്ടാനും സാമ്പത്തിക പരാജയമുള്ളവർക്ക് സാമ്പത്തിക ഗുണങ്ങളുണ്ടാകാനും രോഗികളായിരിക്കുന്നവർക്ക് രോഗനാശത്തിനും ഒക്കെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ പത്തേ മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള വൃശ്ചിക രാശി സമയം അപ്പോൾ എല്ലാവരും ഈ സമയത്ത് കഴിയുന്നത്ര ഈശ്വര പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഈ വീഡിയോ ഉണ്ടാക്കി ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്ത് അവരെല്ലാവരും ആ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കേരളീയ ജനത മലയാളികൾ എല്ലാവരും ഇത് പ്രാർത്ഥിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ ഇന്നിപ്പോൾ കൊറോണ മൂലമായാലും അല്ലാതെ ആയാലും ഒക്കെ നമ്മൾ മലയാളികളെല്ലാം വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാലമാണിത് അപ്പോൾ ഈ സമയത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടാൻ പറ്റിയൊരു സമയമാണ് ഈ പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം അപ്പം അതുകൊണ്ടാണ് ഇത്ര രാവിലെ തന്നെ ഇത് പോസ്റ്റ് ചെയ്യാൻ കാരണം ഇപ്പോൾ കിട്ടുന്നവർ രാവിലെ ഇത് കാണുന്നവർ അവരുടെ എല്ലാവരിലേക്കും ഇത് അറിയിച്ച് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ ഈ ലോകാസമസ്ത സുഖിനോഭവന്തു എന്നാണെന്ന് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യം നമുക്കിത് കഴിയുന്നത്ര ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ട് ഈ ചാനൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിലുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഏകാഗ്രതയോട് കൂടിയിട്ട് ആ പത്തേ മുക്കാലും ഒരു പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് നമുക്കൊരു പ്രാർത്ഥന നടത്തുക അതിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഈ വൃശ്ചികരാശി സമയത്ത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആ ഒരു ഈശ്വരനാമം ജപിച്ച് അവരവരുടേത് എല്ലാ ജാതി മതസ്ഥരും എല്ലാവരും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അവരവരുടേതായിട്ടുള്ള ഈശ്വര സേവ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ സേവ മുസ്ലിങ്ങൾ അവരുടെ സേവ ഹിന്ദുക്കൾ നമ്മുടേതായിട്ടുള്ള സേവ എല്ലാം ചെയ്തിട്ട് ആ ഈശ്വര സേവ കൊണ്ട് നമുക്ക് ആ സമയത്തെ ഒന്ന് നമുക്ക് അനുകൂലമാക്കി ആ സമയത്തിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം നമസ്കാരം